ഹായ് അപ്പോൾ നമ്മളിതേ പിള്ളേരുമായിട്ട് പിള്ളേരുടെ മൈക്രോ ഗ്രീൻ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പം ബാക്കി ഇവർ തന്നെയാണ് ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ അങ്ങ് മാറി നിൽക്കുകയാണ് അപ്പോൾ നോക്കിയാൽ ഇത് എന്തുമാത്രമായി എങ്ങനെയാണ് ആരുടെതാണ് നന്നായിട്ട് വന്നിരിക്കുന്നത് നോക്കാം ഒരാളുടെ സന്തോഷവും ഒരാളുടെ വിഷമവും കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ഏത് ലെവൽ ലെവലായെന്നുള്ളത് അപ്പം അവിടെ നോക്കണം അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നോക്കാം മൈക്രോഗിനി ഇവരുടെ എന്താ എന്നുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം ശരി ഈ കാണുന്ന പോലെ തന്നെ മോളുടെ ശരിയായി എൻ്റെ ശരിയായില്ല കണ്ട വ്യത്യാസം നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരേതുപോലെ ആയിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ പക്ഷെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവളുടെ തുണി ഇത് നല്ല കട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി തിക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വളർന്നു എൻ്റെയും വളരുന്നുണ്ട് പക്ഷേ പോരാ ഇത് കണ്ടോ ഇത് എൻ്റെയും തിക്കല്ലായിരുന്നു ചെറുതായിരുന്നു പിന്നെ എൻ്റെതും കട്ടി ഉള്ളിടത്ത് വന്നത് ഇതൊക്കെ കണ്ടോ പക്ഷെ കട്ടി ഇല്ലാത്തടുത്ത് ശോകമാണ് പുഴുവൊന്നും ഉണ്ടായില്ല പക്ഷെ എൻ്റെ അകത്ത് കുറെ കറുത്ത പാടൊക്കെ ആ എനിക്ക് നല്ല സന്തോഷമുണ്ട് ചേട്ടൻ്റെത് വളരാഞ്ഞു എൻ്റെത് വളർന്നു നല്ല രസമുണ്ട് കാണാൻ നല്ല രസമാണ് പിന്നെ എനിക്കിതിന് ഓംലെറ്റ് കൊടുക്കുന്നതിന് ഭയങ്കര വിഷമമുണ്ട് കഴിക്കണമെന്ന് കഴിക്കണമെന്നില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് നല്ല സന്തോഷമുണ്ട് എൻ്റെ ഈ ചെടി വളർന്നതിന് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എഴുന്നേക്കുമ്പോൾ തന്നെ വെള്ളം അടിച്ച് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല തിക്കായിട്ടുള്ള തുണി എടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിപ്പോവും അപ്പം ഇവളെപ്പോഴും ഇപ്പം പറഞ്ഞുകൊണ്ട് കിടക്കുവാണ് എൻ്റെ വളർന്നില്ലെന്ന് അപ്പോൾ കുഴപ്പമില്ല മാറ്റി കൊടുക്കുക ഇവളുടെ ഇപ്പം മുറിച്ച് ഓംലെറ്റ് ആക്കി എടുക്കുമ്പോൾ ഞാൻ തന്നെ അത് കഴിക്കും എനിക്ക് ഉണ്ടല്ലോ ഓ നിനക്കുണ്ട് എൻ്റേത് അടുത്ത ദിവസം ആകുമ്പം അത് വളരും ഇതിപ്പോഴും വളരുന്നുണ്ട് തിക്കായിട്ടുള്ള സ്ഥലത്താണ് വളരുന്നതെന്നേ ഉള്ളൂ ഓ ശരി കട്ട് ചെയ്യാം ഇനി എൻ്റെ പങ്ക് ഞാൻ ഒന്ന് രണ്ട് ഇതുണ്ട് ഇതുണ്ട് ഇത് ഞാൻ ബലി കൊടുത്തിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുലിയെല്ലാം കറക്റ്റ് ആണ് അല്ല പുലി വന്ന് തലയൊക്കെ കറക്റ്റ് ആണല്ലോ ഞാൻ ചെയ്യുന്നില്ല ഓക്കെ റെഡി ഹായ് പറഞ്ഞേക്കണോ ready ready one two three hi ഒന്നുകൂടെ എന്ത് പറയണ്ടേ അല്ലെങ്കിൽ നീ തന്നെ hello hello mic testing mic testing mic mic mic mic എടുക്കുവാണോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം എന്ന് പറയണേ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ എന്തു വെച്ചാ നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം നല്ല നല്ലൊരു വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാമെന്നോ ആ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടല്ലോ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ മോൻ ഇഷ്ടമുള്ളതോടെ പറഞ്ഞാൽ മതി ഈ കാര്യം ഇത് തന്നെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം